നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാപ്ടോപ്പിൻ്റെ കീബോർഡ് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണ് അത് നമ്മളൊരു കീബോർഡ് എടുത്തിട്ടുണ്ട് ലാപ്പ് തുറന്നിട്ട് അതെ ഒരു ടെസ്റ്റർ എടുത്തിട്ട് ഇവിടെ ഈ സൈഡിലായിട്ട് ഇതൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരി കിട്ടും പിന്നെ ഇവിടെ ഒരു ലോക്ക് കാണാം അത് തുറക്കുക എടുക്കുക നമ്മളെടുത്ത് കീബോർഡ് എടുത്തിട്ട് കറക്റ്റായിട്ട് അവിടെ വെച്ച് ലോക്ക് ചെയ്യാം എന്നിട്ട് ഇറക്കി വയ്ക്കുക എന്നിട്ട് ഈ സൈഡിൽ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയുള്ളൂ ഒരു കീബോർഡ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു